വന്നു വന്നു സേഫ്റ്റി ഫസ്റ്റ് കട്ട് ചെയ്ത ആളെ കോവിഡ് പേഷ്യൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ ഇതാണ് ഇപ്പോൾ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര കോവിഡ് കൂടുതലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണിന് പോവാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും പോയി നോക്കാം എറണാകുളത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ആ പോവാണെങ്കിലും കുറച്ച് ദൂരം പോവാൻ പറ്റുള്ളൂ ബ്ലോഗ് എടുക്കാൻ അത് നമുക്ക് പോവാൻ പറ്റില്ല അപ്പോ പണ്ടത്തെ പോലെ അഫിഡവിറ്റും കാര്യങ്ങളൊന്നും വേണ്ട നമ്മളിപ്പോൾ അത്യാവശ്യ സാധനങ്ങൾക്ക് മാത്രമേ പുറത്ത് പോയി മേടിക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പൊ നമ്മളിപ്പോ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പൊ നമുക്ക് പുറത്തിറങ്ങി നോക്കാം എന്താണ് ഒരു എറണാകുളത്തിന്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ പോയാലോ നമുക്ക് ഓ മറന്നു പറഞ്ഞു സേഫ്റ്റി ഫസ്റ്റ് ഞങ്ങള് ക്ലോത്ത് മാസ്ക് ആണ് വെച്ചിരിക്കുന്നത് അത് കാരണം ഒരു ടിഷ്യൂ ജസ്റ്റ് ഉള്ളിൽ വെക്കുന്നുണ്ട് സർജിക്കൽ മാസ്ക് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോൾ ക്ലോത്ത് മാസ്ക് ആയ കാരണം ഉള്ളിൽ ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് ഓക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇല്ല എന്നാലും നമ്മൾ ജസ്റ്റ് പറഞ്ഞു മാത്രം ഓക്കെ മാസ്കായി നമ്മളിനി നെക്സ്റ്റ് നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനല്ലേ അപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ഒന്ന് പോകണം അതായത് പല സാധനങ്ങളും പല സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പോ അവർക്ക് പോസിറ്റീവ് ആണ് എന്താണെന്നുള്ളതൊന്നും ആ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് അവനവന്റെ കാര്യം മര്യാദയ്ക്ക് നോക്കുക നമ്മള് കാരണം വേറൊരാൾക്കും വരരുത് മാക്സിമം നമ്മളും ശ്രദ്ധിക്കുക അപ്പോ ഇങ്ങോട്ട് ഓക്കെ നമ്മൾ നന്നായിട്ട് കൈയൊക്കെ കഴുകിയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ കൈ കഴുകിയിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പൊ നമുക്ക് ഒന്ന് പോയി നോക്കാം സാനിറ്റൈസർ ആണ് ഇപ്പൊ എല്ലായിടത്തും തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും സാനിറ്റൈസർ വഹിക്കുന്നില്ല അപ്പൊ ഇതേ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട് ബോട്ടിൽ കണ്ടിട്ട് ആരും നോക്കണ്ട ഇതെന്റെ ഒരു ക്രീമിന്റെ ബോട്ടിലായിരുന്നു ഞാനിപ്പോ ഞങ്ങൾ തന്നെ ഇവിടെ സാനിറ്റൈസർ ഉണ്ടാക്കിയത് അപ്പൊ എളുപ്പത്തിന് ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് എളുപ്പം എടുക്കാനായിട്ടുള്ള ഒരു ഇതിനെ വെറുതെ ഫിൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൂ അപ്പൊ ഹോട്ടലിൽ ഇങ്ങനെ ഒരു സാനിറ്റൈസർ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലെന്നൊന്നും പറയണ്ട അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പോവാം നമുക്ക് പോവാം നമ്മളിപ്പോ ടു വീലറാണ് എടുക്കണേ നമുക്ക് അതാകുമ്പോ കുറച്ചും കൂടെ ഒരു സൗകര്യം ഉണ്ട് ടു വീലറിൽ പോകുമ്പോ ഞങ്ങളുടെ വേറൊരു ടു വീലറാണ് ലോക്കൽ ഓപ്പത്തുള്ള ടു വീലറാണ് എല്ലാ വീടുകളും അടച്ചു പൂട്ടിയിരിക്കുകയാണ് ആരും പുറത്തൊന്നുമില്ല എല്ലാവരും ഉള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ് ഒരാൾ പുറത്തില്ല നല്ല രസമായേനെ നോസും കാടൊന്നും എടുക്കാണ്ടാണ് ഇറങ്ങിയത് ഇപ്പം രണ്ടാമത് മുകളിലേക്ക് പോയിട്ട് എടുക്കാനായിട്ട് എല്ലാ ദിവസവും ലേലം വിളിയാണ് പേഴ്സ് കാർഡ് ഫോണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നോക്കുമ്പോൾ എല്ലാവരും അടച്ചു കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും അടച്ചു കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത് ഒരാൾ ഡോറ് പോലും തുറന്നിട്ടില്ല ഇവിടെ സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെയും പിള്ളേർക്ക് പിന്നെയും കളിക്കാറുണ്ട് പുറത്തിറങ്ങി ഇപ്പം അതും കാണാനില്ല നമുക്ക് ആദ്യം കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോവാം കാരണം നമ്മുടെ വണ്ടി കുറേ ദിവസമായിട്ടിട്ട് ഇന്ധനം അത്യാവശ്യം കുറഞ്ഞിട്ടാണ് എടുക്കണേ അപ്പം നമുക്ക് എന്തായാലും കുറച്ച് പെട്രോൾ അടിക്കാം കുറച്ച് ആളുകളൊക്കെ ഉണ്ട് റോട്ടിൽ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഒരു ഉച്ച സമയത്താണ് പക്ഷെ എന്നാലും അത്യാവശ്യം ആളുകളുണ്ട് ഇവിടെ തൊട്ടടുത്ത് നമുക്ക് പെട്രോൾ പമ്പ് വടുതലയാണുള്ളത് നമുക്ക് ആദ്യം അവിടെ പോയി കുറച്ച് ഇന്ധനം നിറച്ചിട്ടാവാം യാത്ര ഫസ്റ്റ് നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കാം അതായത് എറണാകുളം ടൗൺ സ്റ്റേഷൻ നമുക്ക് നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണുള്ളത് ശേഷം ഒന്ന് മനസ്സിലാവില്ല പോയില്ലാണ്ട് അബ്രോക്ക് കിട്ടുള്ളൂ ചെയ്യാൻ്റെ ഫുൾ ക്ലോസ് ഒരാളില്ല ഇതാണ് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഒരു അവസ്ഥ Yeah. റോട്ടിലേക്ക് കടന്നു ലെഫ്റ്റ് കടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെറിയൊരു ടൈപ്പ് കാണിക്കാനാണ് ഞാൻ ആരും കാണിക്കരുത് ഇവിടെ യൂ ടേൺ പ്രശ്നമൊന്നുമില്ല പക്ഷേ ಜೊತೆಗೆ ಇರಿಕಿದೆ ದೇಶ കണ്ടെയ്ൻമെന്റ് സോണാണ് അല്ലേ നമ്മളിപ്പോ പോകുന്നതിന്റെ പാരലായിട്ടുള്ള റോഡാണ് റോഡ്വേ പറയണേ ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണാണ് അതുകൊണ്ടായിരിക്കാം ഇത്ര കുറവ് പക്ഷെ എന്നാലും ബസ് കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് അല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ക്വാറന്റൈനിൽ പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു അപ്പം അധികം ആൾക്കാരൊന്നും കാണുന്നില്ല സാധാരണ തിരക്കില്ല സ്റ്റേഷനാന്ന് തോന്നുന്നുണ്ടല്ലേ അവിടെ ഫുള്ള് പോലീസും ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പോകുന്നത് സൗത്തിലേക്കാണ് K S R T C സ്റ്റാൻഡിലേക്ക് ഇതാണ് south K S R T C stand ഇരിക്കാം നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ ഉള്ളിലും തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ ചെക്ക് കയറുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല തിരക്കും കുറവാണ് ഇവിടെ സാധാരണ തിരക്കുറവുള്ള സ്ഥലമാണ് അല്ലേ സാധാരണ തിരക്കുറവുള്ള സ്ഥലം തന്നെയാണ് ആ ഇടദിവസമല്ലേ അത് കാരണം അപ്പോൾ നമുക്ക് ഇനി പുറത്തേക്ക് പോയിട്ട് കുറച്ചും കൂടെ സ്ഥലങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണ് തിരക്ക് കഴിക്കാൻ പോകും നമ്മൾ സാധാരണ നല്ല ഫ്രഷ് ഫിഷ് കിട്ടും നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ സാധാരണ മേടിക്കാറ് അവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിട്ടുണ്ട് കുന്നപ്പുഴ ഭാഗത്തൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല ഫിഷ് മേടിക്കാനായിട്ട് ഹാർബറൊക്കെ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് തേരുമുക്കിൻ്റെ അവിടെ ഒരു ഫിഷിൻ്റെ ഇതുണ്ട് ഫിഷ് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോകും പക്ഷേ അധികം ദിവസമായി നമ്മൾ ഫിഷൊക്കെ കൂട്ടി നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല തന്നെ നമ്മൾ സ്ഥിരം അവിടെ പോയിട്ട് മേടിക്കാറ് അവിടെ അപ്പം ഇച്ചിരി ഫ്രഷ് കിട്ടും നല്ലതുമാണ് ഇപ്പം നമുക്ക് വേറൊരു നിവർത്തിയും ഇല്ലാത്തതിനാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് മേടിക്കാം കട തുറന്നിട്ടുണ്ട് ഒരു ഇതെല്ലാം തുറക്കാത്തതായി ഒന്നും എല്ലാം ഓപ്പൺ മീൻസ് തുറന്നിരിക്കാത്തതായിട്ടുള്ള എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആണ് ഇപ്പൊ പോയയിൽ വെച്ചിട്ട് തോന്നണത് അങ്ങനെ പണ്ടത്തെ പോലെയുള്ള സേഫ്റ്റി ഒന്നും കാണാനില്ല ഇപ്പൊ എല്ലായിടത്തും കേറുമ്പോ സാനിറ്റൈസർ തരിക ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക അതൊന്നും കാണാനില്ല ജംഗ്ഷൻ കുറെ വെച്ചിരുന്നു അതൊന്നും ഇപ്പൊ തീരെ കാണാനില്ല മോളിലൊക്കെ വെച്ചിട്ടുണ്ട് മോളുകളുടെ ഉള്ളിലത്തെ ഷോപ്പുകളിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ നോക്കുന്നുണ്ട് അവര് പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്തിട്ട് ഗേറ്റിനുള്ളൂ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ വേറെ കടകളിൽ പോകുമ്പോൾ ചെറിയ ചെറിയ കടകളിലാണെങ്കിലും ജസ്റ്റ് സാനിറ്റൈസർ പോലും ഫ്രണ്ടിൽ വെക്കാത്ത കടകളുണ്ട് അതുപോലെ തന്നെ മാസ്ക് ശരിക്കും വെക്കാത്ത ഒരുപാട് ആൾക്കാർ ഹെൽമെറ്റ് ആണെങ്കിൽ ഹെൽമെറ്റ് ഇപ്പോൾ നോക്കണില്ല എന്നാലും മാസ്ക് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഒരുമിച്ച് ചേർന്ന് വർത്താനം പറയാ അവിടെ ഓർത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ കൂട്ടം കൂടി വർത്തനം പറയലൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്നാലും മാക്സിമം നമ്മുടെ പോലീസും ആളുകളൊക്കെ നന്നായി നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിങ്ക് പോലീസും മറ്റേ ട്രാഫിക് അതുപോലെ മറ്റുള്ള പോലീസൊക്കെ ഫുള്ള് നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് വണ്ടികളും കാര്യങ്ങളും എന്നാലും അവർ മാക്സിമം ഒന്ന് രണ്ട് സ്ഥലം നമുക്ക് കണ്ടുന്നുണ്ടല്ലോ പോലീസ് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ചെക്ക് ചെയ്യണ ഒന്ന് രണ്ട് സ്ഥലം കാര്യങ്ങളൊന്നും നമ്മൾ ഒരുപാട് എന്ന് പറഞ്ഞിട്ട് അനുസരിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ എന്നാലും <laughs> ടെൻഷൻ കാര്യമില്ല എന്നാലും നമുക്ക് നമ്മുടെ അതായത് നമ്മൾ കാരണം വേറൊരാൾക്ക് വരരുത് അല്ലെങ്കിൽ സ്പ്രെഡ് ആവരുത് എന്നുള്ളൊരു വേണല്ലോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ അപ്പോൾ എന്താണ് പറഞ്ഞത് നമ്മൾ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ഒന്ന് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ വഴി പോയി എന്താവ് പിന്നെ മറ്റേ നോർത്ത് വഴി പോയി നമ്മൾ കലൂര് കയറി അവിടെ നിന്ന് നമ്മൾ ഡി എച്ചിലേക്ക് പോയി എം ജി റോഡ് കയറി ചിറ്റൂർ റോഡ് വഴി കടവന്ത്ര കടവ കടവന്ത്രയിൽ നിന്ന് ഹൈവേയിൽ കയറി വൈറ്റില വഴി നാഷണൽ ഹൈവേ വഴി നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ കലൂർ ലിസി ജംഗ്ഷൻ ഒരുവിധം ഒരു നമ്മളൊരു ടൗൺ ഒരു മാക്സിമം ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ആ അത്യാവശ്യം ടൗൺ ഏരിയ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് എല്ലാ രോഗം വന്നാലും കുറച്ച് ദിവസം നമ്മൾ വീട്ടിലിരിക്കും പിന്നെ പഴയ പോലെ ആൾക്കാർ ഇല്ല വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ലോക്ക്ഡൌണും സർക്കാർ മാറ്റിയല്ലോ സൺഡേയിലുള്ളതും സർക്കാർ മാറ്റി പുറത്തിറങ്ങാൻ പറ്റില്ല ഇറങ്ങാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ഉള്ളവരാണെങ്കിൽ പ്രശ്നമില്ല അല്ലാത്തവർ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷെ അവനവന്റെ സേഫ്റ്റി എടുത്തിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാനും മറ്റുള്ള തൊട്ടടുത്ത് നിന്ന് സംസാരിക്കാതിരിക്കാം കൈ കൊടുക്കാതിരിക്കാം നമ്മളിപ്പോ എപ്പോഴും ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും കേൾക്കുന്നത് അതാണ് ടി വി ആണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയാസ് തുറക്കുമ്പോഴൊക്കെ അതന്നെ കേൾക്കണം അത് തന്നെ ഫോളോ ചെയ്യാം നമുക്ക് വേറെ ഒരു വഴിയില്ല കാരണം അതിന്റെ മരുന്ന് അവിടെ ഇവിടെയും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ ഈ ഈ ഒരു നിമിഷം വരെ എന്തായാലും നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ല നമ്മൾ മാക്സിമം കരുതലോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാം ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് പുറത്തിറങ്ങണം ഇപ്പൊ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറിയ കുട്ടികൾ മാക്സിമം പറയുന്നുണ്ട് കുഞ്ഞു കുട്ടികളൊന്നും പുറത്തിറക്കരുത് ആ മോളിലൊക്കെ കയറ്റുന്നു പക്ഷെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലൊന്നും അവർ കയറ്റാൻ സമ്മതിക്കുന്നില്ല പിള്ളേരെ മാസ്ക് വരെ ഉണ്ട് പുറത്തേക്ക് ഇറക്കാൻ പാടില്ല പിള്ളേർ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇറക്കാൻ പറ്റുള്ളൂ പക്ഷെ അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തേക്ക് ഇറക്കാൻ പാടുള്ളൂ പക്ഷെ ഇതൊക്കെ റോട്ടിൽ കൂടെ പിള്ളേര് സൈഡിൽ കൂടെ പോകുന്നുണ്ട് കൈ പിടിച്ച് ആ പിള്ളേര് പിന്നെ നടക്കാൻ പ്രായത്തിനുള്ള പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ ഒരുപാട് പുറത്തിറങ്ങി നടക്കാൻ അതുപോലെ മുതിർന്നവര് അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അവരാരും തള്ളുന്നതല്ല നമ്മൾ മാക്സിമം എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ള രീതിക്കാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയണം അപ്പൊ അതൊക്കെ ഫോളോ ചെയ്യാം ഓക്കെ ബൈ ബൈ